السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسول الله أما بعد അബൂ താലിബിന്റെയും ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹുൻഹായുടെയും മരണം തിരുമേനിയെ വല്ലാതെ വേദനിപ്പിച്ചു തനിക്ക് താങ്ങും തണലും നഷ്ടപ്പെടുകയായിരുന്നു മുഷിരിക്കുകളുടെ ഉപദ്രവം കൂടുതൽ രൂക്ഷവുമായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിടാൻ തന്നെ തീരുമാനിച്ചു വിഭുവത്ത് പത്താം വർഷം ഷവാൽ മാസം തിരുമേനി സല്ലു അലൈഹി സ്വലം തായിഫിലേക്ക് പുറപ്പെട്ടു മക്കത്തു നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരെയാണ് തായിഫ് ഇത്രയും ദൂരം അവിടുന്ന് വിശ്വസ്ത ഭൃത്യൻ സെയ്ദബിന് ഹാരിതയും നടക്കുകയായിരുന്നു വഴിയിൽ കടന്നുപോകുന്ന ഓരോ ഗോത്രത്തെയും നബി സല്ല അലൈവല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ആരും സ്വീകരിച്ചില്ല അവിടുന്ന് ത്വായിഫിലെത്തി തക്കീഖ് ഗോത്രത്തിലെ മൂന്ന് സഹോദരന്മാരെയാണ് പ്രധാനമായും ആദ്യം നബി സല്ലാ അലൈഹി കാണാൻ തീരുമാനിച്ചത് അവർ അവിടുത്തെ നേതാക്കന്മാരാണ് അബ്ദുയാലയിൽ മസൂദ് ഹബീബ് മൂന്നും അമർബിന് ഉമേറിന്റെ മക്കൾ തിരുമേനി സല്ലാ അലൈവലം അവരെ സമീപിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഇസ്ലാമിനെയും തന്നെയും സഹായിക്കാൻ അഭ്യർത്ഥിച്ചു ഒരുത്തൻ പറഞ്ഞു ഇവൻ കാബയുടെ വസ്ത്രങ്ങൾ പിച്ചി ചീന്തുകയാണ് നിന്നെയാണല്ലോ അള്ളാഹു അതിനയച്ചത് മറ്റൊരുത്തൻ പറഞ്ഞു നിന്നെയല്ലാതെ മറ്റാരെയും അള്ളാഹുവിന് കിട്ടിയില്ലേ മൂന്നാമൻ പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കാനേയില്ല നീ റസൂലാണെങ്കിൽ ഞാൻ മറുപടി പറയുന്നത് അപകടമാവും അതല്ല നീ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുകയാണെങ്കിൽ നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമേ വരുന്നില്ല തിരുമേനി സല്ലു അലൈവല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പത്ത് ദിവസമാണ് നബി സല്ലു അലൈവല്ലം തോയിഫിൽ താമസിച്ചത് ക്ലേശകരമായ പത്ത് ദിവസങ്ങൾ അതിനിടക്ക് അവിടെയുള്ള ശ്രേഷ്ഠരെന്ന് അറിയപ്പെട്ട എല്ലാവരെയും കണ്ട് സംസാരിച്ചു എല്ലാവരോടും എല്ലാവരുടെയും മറുപടി ഒന്ന് തന്നെയായിരുന്നു നീ ഉടനെ ഞങ്ങളുടെ നാട് വിട്ടുകൊള്ളണം മാത്രവുമല്ല വിവരമില്ലാത്ത പിള്ളേരെ നബി സല്ലു അലൈസ്മുക്ക് നേരെ ഇളക്കിവിട്ടു ഒരു രക്ഷയുമില്ല നബി അവിടം വിടാൻ തീരുമാനിച്ചു മക്കയുടെ ഭാഗത്തേക്ക് തന്നെ പുറപ്പെട്ടു പുറപ്പെടുമ്പോഴേക്കും കുറെ ചെറിയ കുട്ടികൾ അവിടുത്തെ പിന്തുടർന്ന് അവർ നബിയെ അധിക്ഷേപിച്ചു കൂക്കി വിളിച്ചു കല്ലെറിഞ്ഞു ഏറുകൊണ്ട് തിരുമനി സല്ല അലൈഹി സ്വലമയുടെ കാലിൽ മുറിവുണ്ടായി രക്തമൊലിച്ചു സെയ്ദ്ബിൻ ഹാരിത കഴിയും വിധമൊക്കെ ഏറുകൾ തടുത്തു അദ്ദേഹത്തിന്റെ തലക്കും മുറിവേറ്റു രണ്ടുപേരും ഒരു മതിലിനരികിൽ ഒരുവിധം രക്ഷപ്രാപിച്ചു അപ്പോഴേക്കും തോയിഫിൽ നിന്ന് മൂന്ന് നായിക അകലെ എത്തിയിരുന്നു അത്രയും ദൂരം വഴിനീളെ പഴിയും തൊഴിയും പരിഹാസവും കല്ലേറും തന്നെ പിന്നെ ത്വായിഫുകാർ മടങ്ങി നബി സല്ലു അലൈവല്ലം രക്ഷ പ്രാപിച്ച മതിൽ റബി റബി അത്തിന്റെ മക്കളായ ഉത്തുബത്തിന്റെയും ഷെയ്ബത്തിന്റെയുമായിരുന്നു തിരുമേനി സല്ലു അലൈവല്ലം ഒരു മുന്തിരി വള്ളിപ്പടർപ്പിനുള്ളിൽ കടന്നിരുന്നു ദുഃഖവും നിരാശയും അവിടുത്തെ മനസ്സിനെ മതിച്ചു ഒരുത്തൻ പോലും തന്നെ വിശ്വസിച്ചില്ലല്ലോ എന്ന സങ്കടവും അവിടെ വച്ച് തിരുമേനി സല്ലു അലൈഹി സ്വലം ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ എന്റെ ശക്തി ബലഹീനമായതിനെപ്പറ്റി എന്റെ കൗശലക്കുറവിനെപ്പറ്റി ജനങ്ങളുടെ അടുക്കൽ ഞാൻ നിസ്സാരനാക്കപ്പെട്ടതിനെപ്പറ്റി ഒക്കെ ഞാൻ നിന്നോട് ആവലാതിപ്പെടുന്നു കാരണികരിൽ കരുണാവാരതിയായവനെ നീ മർദ്ദിതരുടെ രക്ഷിതാവാണ് എന്റെ രക്ഷിതാവ് നീ മാത്രമാണ് ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കുന്നത് ശത്രുവിനെയാണോ എന്റെ കാര്യത്തിൽ നീ അധികാരപ്പെടുത്തുന്നത് എന്നോട് നിനക്ക് കോപമില്ലെങ്കിൽ എനിക്ക് അത് മതി മറ്റൊന്നും ഞാൻ വിലവെക്കുന്നില്ല എന്റെ സൗഖ്യം നീ എനിക്ക് നൽകുന്ന സൗഖ്യം തന്നെ നിന്റെ മുഖത്തിന്റെ പ്രകാശത്തിൽ ഞാൻ അഭയം തേടുന്നു ആ പ്രകാശത്തിലാണ് ഇരുൾ നീങ്ങുന്നത് അതിനാലാണ് ഇഹപര കാര്യങ്ങൾ നന്നാകുന്നത് നിന്റെ തൃപ്തി എന്നെ വലയം ചെയ്യുവോളം ഞാൻ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കും എനിക്ക് മറ്റെന്തിനു കഴിയും നിന്നെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല തന്നെ തിരുമേനിയുടെ ആ ഇരുത്തം കണ്ട ഉത്തുപത്തിനും ശൈബത്തിനും അവിടുത്തോട് ദയ തോന്നി അവർ തങ്ങളുടെ ഫൃത്തിന്റെ പക്കൽ തിരുമേനിക്ക് കുറെ മുന്തിരി കൊടുത്തയച്ചു അത് സ്വീകരിച്ച നബി സല്ലാ അലൈവല്ലം ബിസ്മി ചൊല്ലിക്കൊണ്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തു ഭക്ഷിച്ചു ആ ഫൃത്യൻ ക്രിസ്ത്യാനിയായിരുന്നു പേര് അദാസ് അവൻ നബിയോട് പറഞ്ഞു ഈ വാക്ക് ഇവിടത്തുകാർ പറയാറില്ലല്ലോ അലൈഹി അലൈവലം ചോദിച്ചു നീ ഏത് നാട്ടുകാരനാണ് ഏത് മതക്കാരനാണ് അവൻ പറഞ്ഞു ഞാൻ നീനവാക്കാരനാണ് ക്രിസ്തു മതവിശ്വാസി നബിസല്ലാ അലൈവലം പറഞ്ഞു സൽവൃത്തനായിരുന്ന യൂനുസുബിന് മത്തായുടെ നാട്ടുകാരൻ അദാസ് ചോദിച്ചു യൂനുസുബിന് മത്തായെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അറിയുക റസൂൽ സല്ലാ അലൈവലം പറഞ്ഞു അദ്ദേഹം എന്റെ സഹോദരനാണ് അദ്ദേഹം നബിയായിരുന്നു ഞാനും നബി തന്നെ ഇത് കേട്ടതും അദാസ് നബിയെ കെട്ടിപ്പിടിച്ചു അവിടുത്തെ തലയിലും കൈകളിലും കാലുകളിലുമെല്ലാം ചുംബിച്ചു ഉത്തുബത്തും ഷൈബത്തും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അദാസ് മടങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു നശിച്ചവനെ നീ എന്താണ് കാണിച്ചത് അദാസ് പറഞ്ഞു യജമാനരെ ഈ മനുഷ്യനേക്കാൾ ഗുണകരമായ ഒന്നും ഈ ഭൂമുഖത്തില്ല ഒരു പ്രവാചകനല്ലാതെ മറ്റാർക്കും അറിയാൻ കഴിയാത്ത കാര്യമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അവർ പറഞ്ഞു അദാസേ നീ നിന്റെ ദീനിനെ വിട്ട് കളയരുത് നിന്റെ ദീൻ അവന്റെ ദീനിനേക്കാൾ നല്ലത് തന്നെ നബി സല്ലു മക്കത്തേക്കുള്ള വഴിയിലൂടെ നടന്നു അവിടുന്ന് ഖിന്നനും നിരാശനുമാണ് കർണൽ മനാസിൽ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു മലക്കുൽ ജിബാൽ അഥവാ പർവ്വതങ്ങളുടെ മലക്ക് കൂടെയുണ്ട് മക്കത്തെ രണ്ട് മലകൾ മക്കാർക്ക് മുകളിൽ തള്ളിയിടാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം പക്ഷെ അതിന് നബിസല്ലാ അലിസ്ലമയുടെ കൽപ്പന കിട്ടണം ഈ സംഭവം ബുഖാരി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ആയിഷ റലി ലാഹുൻഹ നബി അലൈഹി അലൈവലമയോട് ചോദിച്ചു ഉഹദ് യുദ്ധ ദിവസത്തേക്കാൾ അങ്ങേക്ക് കഠിനമായി തോന്നിയ വേറെ വല്ല ദിവസവുമുണ്ടോ തിരുമല സല്ല അലൈവലം പറഞ്ഞു നിന്റെ ജനങ്ങളിൽ നിന്ന് ഞാൻ അനുഭവിച്ചതൊക്കെയും അനുഭവിച്ചു അക്കബാ ദിവസം ഉണ്ടായതാണ് അതിലെ ഏറ്റവും കഠിനതരം ഞാൻ അബ്ദിയ അബ്ദുൽ കലാലിനെ സമീപിച്ച് സംസാരിച്ചു ഞാൻ വിചാരിച്ച മറുപടി അയാളിൽ നിന്ന് ലഭിച്ചില്ല അവിടെ നിന്ന് ഞാൻ ദുഃഖിതനായി മടങ്ങി ചിന്താധീനനായി കുറെ നടന്നു ചിന്തയിൽ നിന്ന് ഉണർന്നപ്പോൾ ഞാൻ കർണുൽ മനാസിൽ എന്ന സ്ഥലത്താണ് ഞാൻ തല ഉയർത്തി അപ്പോയതാ മുകളിൽ ഒരു മേഘക്കൂട്ടം എനിക്ക് തണലിട്ടുകൊണ്ട് അതിലതാ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു താങ്കളെപ്പറ്റി ജനങ്ങൾ പറഞ്ഞതും അവർ താങ്കൾക്ക് തന്ന മറുപടിയും അള്ളാഹു കെട്ടിരിക്കുന്നു താങ്കളുടെ അടുക്കത്തേക്ക് ഇതാ പർവ്വതങ്ങളുടെ മലക്കിനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു താങ്കൾ നൽകുന്ന എന്തും താങ്കൾ കൽപ്പിക്കുന്ന എന്തും അദ്ദേഹം ചെയ്യും അപ്പോഴേക്കും അതാ മലക്കുൽ ജിബാൽ എന്നെ വിളിക്കുന്നു അദ്ദേഹം എനിക്ക് സലാം ചൊല്ലി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നീ ഉദ്ദേശിക്കുന്നതെന്തോ അത് തന്നെ ഞാൻ ചെയ്യാം മക്കത്തെ ആ രണ്ട് മലകൾ അവർക്ക് മേൽ വീഴ്ത്താൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം നബിസ് പറഞ്ഞു എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്